മോസില തണ്ടർബേഡിന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് മോസില തണ്ടർബേഡിനെ കുറിച്ച് എങ്ങനെ ഡൗൺലോഡും ഇൻസ്റ്റാളും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം കൂടാതെ പുതിയ ഇമെയിൽ അക്കൗണ്ട് കോൺഫിഗർ ചെയ്യാം സന്ദേശങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം സന്ദേശങ്ങൾ തയ്യാറാക്കി അയക്കാം തണ്ടർബേഡിൽ നിന്നും പുറത്തു വരാം മോസില തണ്ടർബേഡ് ലളിതമായ ഇമെയിൽ ക്ലയന്റ് ആണ് ക്രോസ് പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ആയതിനാൽ വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിപ്പിക്കാം ഇമെയിൽ സന്ദേശങ്ങൾ മെയിൽ അക്കൗണ്ടിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാം കൂടാതെ അനേക ഇമെയിൽ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാം തണ്ടർബേഡിന്റെ വിശേഷ ഗുണങ്ങൾ മെയിൽ ഫോൾഡേഴ്സ് അഡ്രസ് ബുക്ക് മുതലായ ഇമെയിൽ ഡേറ്റകൾ Gmail, Yahoo, യുഡോറ തുടങ്ങിയ മെയിൽ അക്കൗണ്ടിൽ നിന്നും ഇംപോർട്ട് ചെയ്യാം POP3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ POP3 അക്കൗണ്ടുകളും തണ്ടർബേഡിലെ ഒറ്റ ഇൻബോക്സിൽ ഏകീകരിക്കാം സന്ദേശങ്ങൾ തീയതി അയച്ചയാൾ പ്രാധാന്യം കസ്റ്റം ലേബൽ എന്നിവയ്ക്കനുസരിച്ച് തരംതിരിക്കാം ഇവിടെ ഉപയോഗിക്കുന്നത് മോസില തണ്ടർബേഡ് 13.0.1 ഉം Ubuntu 12.04 മോസില തണ്ടർബേഡ് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റർ വഴി ഇൻസ്റ്റോൾ ചെയ്യാം ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക മോസില വെബ്സൈറ്റിൽ നിന്നും തണ്ടർബേഡ് ഡൗൺലോഡും ഇൻസ്റ്റാളും ചെയ്യാവുന്നതാണ് Mozilla Thunderbird Microsoft Windows 2000 MS Windows XP MS Windows 7 എന്നിവയ്ക്കും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി മോസില വെബ്സൈറ്റ് സന്ദർശിക്കുക മോസില തണ്ടർബേഡ് ഉപയോഗിക്കുന്നതിനായി കുറഞ്ഞത് രണ്ട് ഇമെയിൽ വിലാസങ്ങൾ ആവശ്യമാണ് ഇമെയിൽ അക്കൗണ്ടുകളിൽ പോപ്പ് ത്രീ ഓപ്ഷൻ സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുക ഇന്റർനെറ്റ് കണക്ഷനും ഉറപ്പുവരുത്തുക നമുക്ക് തണ്ടർബേഡ് തുറക്കാം ആദ്യമായി ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക ഡെസ്ക്ടോപ്പിന്റെ മുകളിലെ ഇടതു കോണിൽ വൃത്താകൃതിയിൽ കാണുന്നു സെർച്ച് ബോക്സ് കാണാം തണ്ടർബേഡ് ടൈപ്പ് ചെയ്യുക തണ്ടർബേഡ് ഐക്കൺ കാണാം ആപ്ലിക്കേഷൻ തുറക്കുന്നതിനായി ഇതിൽ ക്ലിക്ക് ചെയ്യുക mail account setup dialog box തുറക്കുന്നു മുകളിലെ ഇടതുവശത്തുള്ള ചുവന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക മോസില തണ്ടർബേഡ് ആപ്ലിക്കേഷൻ തുറക്കുന്നു മോസില തണ്ടർബേഡിന്റെ ഇന്റർഫേസ് പരിചയപ്പെടാം മോസില തണ്ടർബേഡ് ഇന്റർഫേസിന് വിവിധ ഓപ്ഷനുകളോട് കൂടിയ മെയിൻ മെനു ഉണ്ട് മെനു ബാറിലെ മെയിൻ മെനുവിനു താഴെ ഷോർട്ട്കട്ട് മെനൂസ് കാണാം ഉദാഹരണത്തിന് ഷോർട്ട്കട്ട് ഐക്കണുകളായ get mail write address book തണ്ടർബേഡിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇടതുഭാഗം തണ്ടർബേഡ് അക്കൗണ്ടിലെ ഫോൾഡറുകൾ കാണിക്കുന്നു ഇതുവരെ ഒരു മെയിൽ അക്കൗണ്ടുകളും കോൺഫിഗർ ചെയ്തിട്ടില്ലാത്തതിനാൽ ഒരു ഫോൾഡറും കാണുന്നില്ല വലത്തെ ഭാഗം ഇമെയിൽ അക്കൗണ്ട്സ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് പോലുള്ള ഓപ്ഷനുകൾ ഉൾക്കൊള്ളുന്നു ഈ ട്യൂട്ടോറിയലിന് വേണ്ടി നേരത്തെ തന്നെ രണ്ട് ഇമെയിൽ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവ സ്റ്റൂസർ1 at gmail.com, സ്റ്റൂസർ2 at yahoo.in. നിങ്ങളുടെ രണ്ട് ഇമെയിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുക. ഈ രണ്ട് ഇമെയിൽ അക്കൗണ്ടുകളിൽ ത്രീ ഓപ്ഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. ജിമെയിലിൽ ത്രീ എങ്ങനെ സജ്ജമാക്കി ആദ്യമായി ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക പുതിയ ബ്രൗസർ തുറന്ന് അഡ്രസ് ബാറിൽ www.gmail.com ടൈപ്പ് ചെയ്യുക യൂസർനെയിം stuser1@gmail.com എന്നിട്ട് പാസ്വേഡ് ജിമെയിൽ വിൻഡോയുടെ വലതുമുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ സെറ്റിംഗ്സ് ഓപ്ഷൻ സെറ്റിംഗ്സ് വിൻഡോ കാണുന്നു forwarding and pop/imap tab click ചെയ്യുക. പോപ്പ് ഡൗൺലോഡിൽ Enable pop for all mail തിരഞ്ഞെടുത്തു. ഇനി സേവ് ചേഞ്ചസ് ജിമെയിൽ വിൻഡോ കാണപ്പെടുന്നു. പോപ്പ് 3 ജിമെയിലിൽ സജ്ജമാക്കിയിരിക്കുന്നു. ജിമെയിൽ ലോഗൌട്ട് ചെയ്ത് ബ്രൗസർ ക്ലോസ് ചെയ്യാം സ്റ്റൂസറോണ് at Gmail dot com account തണ്ടർബേഡിൽ കോൺഫിഗർ ചെയ്യാം ജിമെയിൽ അക്കൗണ്ടുകൾ തണ്ടർബേഡ് കോൺഫിഗർ ചെയ്യുന്നു മറ്റ് ഇമെയിൽ അക്കൗണ്ടുകളുടെ മാനുവൽ കോൺഫിഗറേഷനെ പറ്റി തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം ആദ്യമായി നെറ്റ്വർക്ക് കണക്ഷൻ ശരിയായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക മെയിൻ മെനുവിൽ എഡിറ്റ് പിന്നെ പ്രിഫറൻസസ് തിരഞ്ഞെടുക്കുക തണ്ടർബേഡ് പ്രഫറൻസസ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്ത് network and disk space tab തിരഞ്ഞെടുക്കുക സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക കണക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സിൽ use system proxy settings option തിരഞ്ഞെടുക്കുക OK ക്ലിക്ക് ചെയ്യുക ക്ലോസ് ഒരു പുതിയ അക്കൗണ്ട് അക്കൌണ്ട്സ് ഓപ്ഷൻ ഉപയോഗിച്ച് സൃഷ്ടിക്കാം തണ്ടർബേഡിന്റെ ഭാഗത്ത് അക്കൗണ്ട്സിന് താഴെ create a new account click ചെയ്യുക mail account setup dialog box കാണുന്നു നെയിം വൺ നൽകുക ഇമെയിൽ അഡ്രസ് stuser1@gmail.com അവസാനമായി ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേർഡ് എന്നിട്ട് continue configuration found in Mozilla ISP database സന്ദേശം കാണുന്നു. അടുത്തതായി POP3 തിരഞ്ഞെടുക്കുക. ചില സമയങ്ങളിൽ തെറ്റുള്ളതായി സൂചിപ്പിക്കുന്ന സന്ദേശം Thunderbird failed to find the settings കാണപ്പെടാം. അപ്പോൾ തണ്ടർബേഡ് ജിമെയിൽ സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യുന്നില്ല. ഈ അവസരങ്ങളിൽ സെറ്റിംഗ്സ് നിങ്ങൾ കോൺഫിഗർ ചെയ്യേണ്ടതാണ് അതിനായി മാനുവൽ കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുക ജിമെയിലിന്റെ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് കാണുന്നു തണ്ടർബേഡ് ജിമെയിൽ സെറ്റിംഗ്സ് ശരിയായി കോൺഫിഗർ ചെയ്തിരിക്കുന്നതിനാൽ നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല വീഡിയോ പോസ് ചെയ്ത് സെറ്റിംഗ്സ് കുറിച്ചെടുക്കുക ജിമെയിൽ കോൺഫിഗർ ചെയ്യുന്നതിനായി സെറ്റിംഗ്സ് അതാതിടങ്ങളിൽ നൽകേണ്ടതാണ് സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് അക്കൌണ്ട് ബട്ടൺ സജ്ജമായിരിക്കും ഇവിടെ തണ്ടർബേഡ് ജിമെയിലിനെ ശരിയായി കോൺഫിഗർ ചെയ്തിട്ടുണ്ട് അതിനാൽ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം ഇന്റർനെറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് കുറച്ചു മിനിറ്റുകൾ എടുക്കാം സൃഷ്ടിക്കപ്പെട്ട ജിമെയിൽ അക്കൗണ്ട് വലതുഭാഗത്തായി കാണുന്നു നോക്കൂ ഇമെയിൽ ഐഡി കോം ഇടതുഭാഗത്ത് കാണാം ഈ ജിമെയിൽ അക്കൗണ്ടിനു താഴെ വിവിധ മെയിൽ ഫോൾഡറുകൾ കാണുന്നു ഇടതുഭാഗത്ത് ജിമെയിൽ അക്കൗണ്ടിനു താഴെ ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് മെയിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക തണ്ടർബേഡ് വിൻഡോയുടെ താഴത്തെ സ്റ്റാറ്റസ് ബാർ ശ്രദ്ധിക്കുക ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ എണ്ണം കാണിക്കുന്നു ഇപ്പോൾ കോം അക്കൗണ്ടിലെ എല്ലാ സന്ദേശങ്ങളും ഇൻബോക്സിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഒരു സന്ദേശം തിരഞ്ഞെടുക്കുക ഈ സന്ദേശം താഴെ കാണാം സന്ദേശത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അതൊരു പുതിയ ടാബിൽ തുറക്കുന്നു ടാബിന്റെ വലതുമുകളിലുള്ള X ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാം ഒരു സന്ദേശം തയ്യാറാക്കി STUSER2@yahoo.in ലേക്ക് അയക്കാം മെയിൽ ടൂൾബാറിൽ നിന്നും റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ഡയലോഗ് ബോക്സ് തുറക്കപ്പെടുന്നു ഫ്രം ഫീൽഡിൽ നിങ്ങളുടെ പേരും ജിമെയിൽ ഐഡിയും കാണാം ടു ഫീൽഡിൽ stuser2@yahoo.in നൽകാം മെയിലിന്റെ ചട്ടക്കൂടിൽ hi I now have an email account in Thunderbird type ചെയ്യാം ഈ വാക്യം തിരഞ്ഞെടുത്ത് ഫോണ്ട് സൈസ് വലുതാക്കാം ലാർജർ ഫോണ്ട് സൈസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഫോണ്ട് സൈസ് വലുതാക്കുന്നു വാക്യത്തിന്റെ നിറം മാറ്റുന്നതിന് വേണ്ടി ഇത് തിരഞ്ഞെടുത്ത് ചൂസ് കളർ ഫോർ ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് കളർ ഡയലോഗ് ബോക്സ് തുറക്കുന്നു ചുവപ്പ് ക്ലിക്ക് ചെയ്യാം ഓക്കേ വാക്യത്തിന്റെ നിറം മാറിയിരിക്കുന്നു ഒരു സ്മൈലി വയ്ക്കാം ഇൻസേർട്ട് എ സ്മൈലി ഫേസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക സ്മൈലി ലിസ്റ്റിൽ നിന്ന് സ്മൈൽ ക്ലിക്ക് ചെയ്യുക സ്മൈലി പതിച്ചിരിക്കുന്നു മെയിലിന്റെ സ്പെല്ലിംഗ് പരിശോധനയും നടത്താം ഹാവിന്റെ spelling H E V E എന്ന് മാറ്റാം സ്പെല്ലിംഗ് ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് യു എസ് തിരഞ്ഞെടുക്കുക തെറ്റായ സ്പെല്ലിങ്ങോട് കൂടിയ വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് ചെക്ക് സ്പെല്ലിംഗ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു കൂടാതെ ഇത് ശരിയായ സ്പെല്ലിങ്ങും കാണിക്കുന്നു റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക പുറത്തു കടക്കാൻ ക്ലോസ് സ്പെല്ലിംഗിന്റെ മുൻഗണന സെറ്റ് ചെയ്യാൻ മെയിൻ മെനുവിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പ്രിഫറൻസസ് പ്രിഫറൻസസ് ഡയലോഗ് ബോക്സിൽ കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്യുക ആവശ്യമുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ക്ലോസ് ക്ലിക്ക് ചെയ്യുക മെയിൽ അയക്കാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്ജക്ട് റിമൈൻഡർ ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഇത് മെയിലിന് സബ്ജക്റ്റ് നൽകാതിരുന്നത് കൊണ്ടാണ് സബ്ജക്റ്റ് ഇല്ലാതെ മെയിൽ അയക്കാൻ സെൻഡ് വിത്തൌട്ട് സബ്ജക്ട് ക്ലിക്ക് ചെയ്യുക ക്യാൻസൽ സെൻഡിംഗ് ക്ലിക്ക് ചെയ്യുക സബ്ജക്റ്റിൽ my first email from Thunderbird type ചെയ്യുക സെൻഡ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മെയിൽ അയക്കപ്പെട്ടിരിക്കുന്നു നമുക്കത് പരിശോധിക്കാം stuser2@yahoo.in അക്കൗണ്ട് തുറന്ന് ഇൻബോക്സ് പരിശോധിക്കണം യാഹൂവിൽ ലോഗിൻ ചെയ്യാം യാഹൂ ലോഗിൻ പേജിൽ Yahoo ID STUSER2 ടൈപ്പ് ചെയ്യുക പാസ്വേർഡ് നൽകുക ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക ഇൻബോക്സിൽ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് വന്ന മെയിൽ കാണാം മെയിലിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുക റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് മെയിലിന് മറുപടി അയക്കാം പക്ഷേ നമുക്കൊരു പുതിയ മെയിൽ തയ്യാറാക്കാം കമ്പോസിൽ ക്ലിക്ക് ചെയ്യാം ടു ഫീൽഡിൽ stuser1@gmail.com വിലാസം നൽകുക സബ്ജക്ട് ഫീൽഡിൽ കൺഗ്രാറ്റ്സ് മെയിലിൽ glad you got a new account type ചെയ്യുക സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യാഹൂ ഔട്ട് ചെയ്യുക ബ്രൗസർ ക്ലോസ് ചെയ്യാം ഇപ്പോൾ തണ്ടർബേഡ് പരിശോധിക്കാം ഗെറ്റ് മെയിൽ ക്ലിക്ക് ചെയ്ത് get all new message click ചെയ്യുക ഇടതുഭാഗത്ത് ജിമെയിൽ അക്കൌണ്ട് ഐഡിക്ക് താഴെ ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുക ഇൻബോക്സിൽ യാഹൂ അക്കൌണ്ടിൽ അയച്ച പുതിയ സന്ദേശം കാണാം മെയിലിന്റെ ഉള്ളടക്കം താഴെയുള്ള ഭാഗത്ത് കാണിക്കുന്നു നിങ്ങൾക്ക് റിപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് മെയിലിന് മറുപടി അയയ്ക്കാം തണ്ടർബേഡ് ഉപയോഗിച്ച് വിജയകരമായി ഇമെയിൽ സന്ദേശങ്ങൾ അയയ്ക്കുകയും സ്വീകരിക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു തണ്ടർബേഡ് ലോഗൌട്ട് ചെയ്യാൻ മെയിൻ മെനുവിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് ക്വിറ്റ് ക്ലിക്ക് ചെയ്യുക മോസില തണ്ടർബേഡിൽ നിന്നും പുറത്തുവരും ഇതോടുകൂടി തണ്ടർബേഡ് ട്യൂട്ടോറിയലിന്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു ഈ ട്യൂട്ടോറിയലിൽ മോസില്ല തണ്ടർബേഡ് കുറിച്ചും ഇത് ഡൗൺലോഡും ഇൻസ്റ്റാളും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാമെന്നും പഠിച്ചു. കൂടാതെ എപ്രകാരം ഒരു പുതിയ ഇമെയിൽ അക്കൗണ്ട് കോൺഫിഗർ ചെയ്യാം, സന്ദേശങ്ങൾ തയ്യാറാക്കി അയയ്ക്കാം, സന്ദേശങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിക്കാം, തണ്ടർബേഡിൽ നിന്നും പുറത്തു വരാമെന്നും പഠിച്ചു. നിങ്ങൾക്കൊരു അസൈൻമെന്റ് നൽകുന്നു. മോസില്ല തണ്ടർബേഡ് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുക ഒരു ഇമെയിൽ അക്കൗണ്ട് തണ്ടർബേഡിൽ കോൺഫിഗർ ചെയ്യുക ഈ അക്കൗണ്ട് ഉപയോഗിച്ച് മെയിലുകൾ അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയലിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് National Mission on Education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken hyphen tutorial dot O R G slash N M E I C T hyphen ഇൻട്രോയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി